അസ്ബഹ്ന അല ഫിത്രത്തിൽ ഇസ്ലാം വഅല കലിമത്തിൽ ഇഖ്ലാസ് വഅല ദീനി നബീന മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസല്ലം വഅല മില്ലത്തി അബീന ഇബ്രാഹീമ ഹനീഫൻ മുസ്ലിമൻ ഒമാക്കാനമിനൽ മുഷ്രിഖീൻ ഇസ്ലാമിൻ്റെ പ്രകൃതിയിലും നിഷ്കളങ്ക വചനത്തിലും നമ്മുടെ പ്രവാചകന്റെ മതത്തിലും നമ്മുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചര്യയിലുമായി ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു അദ്ദേഹം ഋജുമനസ്കനും കീഴ്പ്പെട്ടവനുമാണ് ബഹുദൈവ ആരാധകരിൽപ്പെട്ടവനുമല്ല